ദേശീയ കാർഷിക കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് കോളേജ് ഓഫ് ഫോറസ്ട്രി സർവകലാശാല ആസ്ഥാനമായ വെള്ളാനിക്കരയിൽ സ്ഥാപിതമാകുന്നത് വനശാസ്ത്രത്തിൽ വിദ്യാഭ്യാസം ഗവേഷണം വിജ്ഞാന വ്യാപനം എന്നീ മൂന്ന് ഉദ്ദേശ ലക്ഷ്യങ്ങളോടെയാണ് ഈ സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നത് നാല് വർഷ ബി എസ് സി ഫോറസ്ട്രി ബിരുദ കോഴ്സും രണ്ട് വർഷ എം എസ് സി ഫോറസ്ട്രി ബിരുദാനന്തര ബിരുദ കോഴ്സും വനശാസ്ത്രത്തിൽ ഡോക്ടറൽ ബിരുദവും നൽകി വരുന്ന ഈ കോളേജിൽ culture and agro forestry natural resource management forest products and utilisation forest biology and tree improvement wildlife science remote sensing and G I S supportive and allied courses എന്നീ ഏഴ് പഠന വകുപ്പുകൾ പ്രവർത്തിക്കുന്നു അഖിലേന്ത്യാ എൻട്രൻസ് പരീക്ഷയായ നീറ്റ് റാങ്കിൻ്റെ അടിസ്ഥാനത്തിലും ദേശീയ കാർഷിക ഗവേഷണ കൗൺസിൽ ഐ നടത്തുന്ന പ്രവേശന പരീക്ഷയുടെ റാങ്കിന്റെ അടിസ്ഥാനത്തിലും കോളേജ് ഓഫ് ഫോറസ്ട്രിയിൽ ബിരുദ കോഴ്സിന് പ്രതിവർഷം മുപ്പത്തിമൂന്ന് സീറ്റുകളിൽ പ്രവേശനം നൽകിവരുന്നു കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ മികച്ച ഹരിത കോളേജ് വിഭാഗത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലെ അവാർഡ് ലഭിച്ച ഫോറസ്ട്രി കോളേജിൽ ബയോ റിസോഴ്സ് പാർക്ക് ജലസസ്യ ഉദ്യാനം നക്ഷത്രവനം farm forestry interpretation centre bamboo സിറ്റം വിവിധ വൃക്ഷങ്ങളുടെ പരീക്ഷണ പ്ലോട്ടുകൾ വിവിധ ഇനം വൃക്ഷങ്ങളുടെ നടീൽ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന വൃക്ഷ നഴ്സറി എന്നിവ സ്ഥിതി ചെയ്യുന്നു കൂടാതെ വിവിധ ഇനം തടികൾ ശാസ്ത്രീയ പരിശോധന നടത്തി തിരിച്ചറിയാൻ കഴിയുന്ന വുഡ് ടെസ്റ്റിംഗ് ലാബ് വന്യജീവി സാമ്പിളുകൾ ഡി എൻ എ പരിശോധന നടത്തി തിരിച്ചറിയാൻ കഴിയുന്ന wildlife forensic unit natural history museum forest pathology lab tissue culture lab tree physiology and biotechnology lab എന്നിവയും ഈ കോളേജിൽ സജ്ജീകരിച്ചിട്ടുണ്ട് അഖിലേന്ത്യാ കാർഷിക വനവൽക്കരണ ഏകോപന പദ്ധതിയുടെ ഭാഗമായി പലതരത്തിലുള്ള ഗവേഷണങ്ങൾക്കും കൃഷിയുടെ പരീക്ഷണങ്ങൾക്കും ഈ കേന്ദ്രം നേതൃത്വം നൽകുന്നു മികച്ച നിലവാരത്തിലുള്ള ക്ലാസ് മുറികൾ സെമിനാർ ഹാൾ കോളേജ് ഓഡിറ്റോറിയം പരീക്ഷാ ഹാളുകൾ ഇരുപത്തിനാല് മണിക്കൂർ ഇന്റർനെറ്റ് സൗകര്യത്തോടുകൂടിയ കമ്പ്യൂട്ടർ ലാബ് വിദ്യാർത്ഥികൾക്കായുള്ള കൗൺസിലിംഗ് സെന്റർ പ്ലേസ്മെന്റ് സെൽ എന്നിവയുള്ള ഈ കോളേജ് സംസ്ഥാന രക്ഷാകർതൃ സമിതി സംഘടനയുടെ രണ്ടായിരത്തി പതിനെട്ടിലെ മികച്ച കോളേജിനുള്ള പുരസ്കാരവും കരസ്ഥമാക്കിയിട്ടുണ്ട് ഈ കോളേജിൽ നിന്നും പഠനം പൂർത്തിയാക്കുന്ന ബിരുദധാരികൾക്ക് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് സംസ്ഥാന വനം വകുപ്പിൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വിവിധ പൊതുമേഖലാ സ്വകാര്യ പ്ലാന്റേഷൻ കമ്പനികളിൽ മാനേജീരിയൽ തസ്തികകൾ കൂടാതെ ബാങ്കുകൾ വിവിധ ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലും ജോലി ലഭിക്കുന്നു സർക്കാർ സ്ഥാപനമായ ഇന്ത്യൻ വനഗവേഷണ കൗൺസിലിൻ്റെ ഇന്ത്യയിലെ ഫോറസ്ട്രി കോളേജുകളുടെ റാങ്കിംഗ് പ്രകാരം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ കോളേജ് ഓഫ് ഫോറസ്ട്രി നമ്മുടെ രാജ്യത്ത് നൈപുണ്യ മികവും കാര്യപ്രാപ്തിയുമുള്ള യുവ പ്രൊഫഷണലുകളെ സൃഷ്ടിക്കുന്നതിന് നിസ്തുലമായ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നു